We want to 嗯。

Thank you. ഓക്കെ ഓക്കെ നിങ്ങൾ ഇതൊന്ന് കൺസോളോഗ് ചെയ്ത് നോക്കി ഇതിൻ്റെ അകത്ത് ഈ ആഡ് എന്ന് പറയുന്ന മെത്തേഡിനകത്ത് ഈ ഡാറ്റാസ് ഒക്കെ ഒന്ന് കൺസോളോഗ് ചെയ്ത് നോക്ക് കൺസോൾ ലോഗ് ചെയ്തിട്ട് ഒന്ന് കൺസോൾ ഇട്ട് ചെക്ക് ചെയ്ത് നോക്ക് ഈ ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നുണ്ടോന്ന് വരുന്നുണ്ടോ നോക്ക് വന്നിട്ട് റീഫ്രഷ് ആയിട്ട് ചിലപ്പോൾ ഈ ഡാറ്റ ഇവിടുന്ന് ക്ലിയർ ആയി പോകും അങ്ങനെ ക്ലിയർ ആയി പോകുന്നവരൊന്ന് പറയണം കേട്ടോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ ഇവിടെ വന്നിട്ട് അപ്പൊ തന്നെ അത് ക്ലിയർ ആയി പോകും ഈ പേജ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് റീഫ്രഷ് ആവും അപ്പൊ നമുക്ക് ഇതിവിടെ കണ്ടന്റ് ഇവിടെ കാണില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പറയാം അല്ലാണ്ട് ഇങ്ങനെ കറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് റീഫ്രഷ് ആയി പോകുന്നുണ്ടെങ്കിൽ പറയാം സപ്റ്റ് വരുന്നുണ്ടോ ആർക്കെങ്കിലും റീഫ്രഷ് ആയി പോകുന്നുണ്ടോ ഓൺലൈൻ നമ്മൾ ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് ഓട്ടോമാറ്റിക് ആയിട്ട് റീഫ്രഷ് ആവുന്നുണ്ടോ അതാ അറിയണ്ടേ ഓക്കെ ബിലാൽ റീഫ്രഷ് ആവുമ്പോ ഇവിടെ വരുന്ന ഡാറ്റ പോകുന്നില്ലേ ക്ലിയർ ആവുന്നില്ലേ ക്ലിയർ ആയി പോയി ആ ഓക്കെ അങ്ങനെ ക്ലിയർ ആയി പോകുന്നവര് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഓക്കെ അത് ചില ഫോമിന്റെ പ്രത്യേകതയാണ് നമ്മൾ റിയാലിറ്റി ചില ടൈമിൽ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അത് സംഭവിക്കുക ഓക്കെ അതായത് ചില ടൈമിൽ എന്തെങ്കിലും റീഫ്രഷ് ആയിട്ട് ഒക്കെ ക്ലിയർ ആയി പോകും ഇന്ത്യയിൽ ഇപ്പോൾ ക്ലിയർ ആയില്ല ചിലവർക്ക് അത് സംഭവിക്കാം ചില ടൈമിൽ സംഭവിക്കാം അത് നമ്മൾ ഫോമിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റീഫ്രഷ് നടക്കുകയാണ് ആ ഒരു ഇവന്റ് ഇല്ലേ നമ്മൾ ഇതിനെ കോൾ ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഇവന്റ് അതാണ് അതിന് എന്ത് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് റീഫ്രഷ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഓൺ ക്ലിക്കിന്റെ അകത്ത് ഞാൻ നമ്മൾ ഒരു ഇവന്റിനെ കോൾ ചെയ്തെടുത്തില്ലേ ഈ എന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്ത് കൊടുത്താൽ മതി പ്രിവെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇവന്റ് ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ പിന്നെ നടക്കില്ല അത് പിന്നെ പിന്നെ നടക്കുമ്പോഴാണ് അത് റീഫ്രഷ് ആയി പോകുന്നത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇവന്റ് ചിലപ്പോൾ താനെ മൾട്ടിപ്പിൾ ആയിട്ട് വർക്ക് ചെയ്യും അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളത് റീഫ്രഷ് ആയി പോകുന്നത് കണ്ടന്റ് പോകുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ പോകുന്നവർക്ക് കണ്ടന്റ് മിസ് ആവാണ്ടിരിക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഇവന്റിനെ നിങ്ങൾ പ്രിവെന്റ് ചെയ്ത് കൊടുത്താൽ മതി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട് ഇ ഡോട്ട് പ്രിവെന്റ് ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് അത് കോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രിവെന്റ് ആവില്ല പിന്നെ പിന്നെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ വരുന്നവര് ഇങ്ങനെ ചെയ്യണം അന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ വരാത്തവർ നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി അതിനാണ് നമ്മൾ ഈ എന്ന് പറയുന്ന ഇവന്റിനെ ഇവിടെ കോൾ ചെയ്തെടുക്കുന്നത് അങ്ങനെ അഥവാ അങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിലാല ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ അത് ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്ക് ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ടൈമും ചെയ്യുമ്പോൾ ഈ കോഡ് കൊടുത്താൽ മതി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി അതൊന്ന് പ്രിവെന്റ് ചെയ്ത് കൊടുക്കുക ഇനി അഥവാ അങ്ങനെ സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ആയിക്കോളും ഇനിയിപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളിത് നിങ്ങൾ ഇത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എറർ വരാൻ പോകുന്നില്ല ഓക്കെ അപ്പൊ അത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ഓർത്ത് വെക്കുക ചില ടൈമിൽ നമ്മൾ ഇതുപോലെ ഫോമിന്റെ അകത്ത് കണ്ടന്റ് എടുത്ത് അതായത് നമ്മൾ ഓൺ ക്ലിക്കിന്റെ അകത്ത് ഫോം ഫോമിന്റെ അകത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും ആ ഇവന്റ് ഓൺ ക്ലിക്കിന്റെ ഇവന്റ് അതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് റീഫ്രഷ് ആക്കും അങ്ങനെ റീഫ്രഷ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇവന്റ് അവിടെ മൾട്ടിപ്പിൾ ടൈംസ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പൊ ആ മൾട്ടിപ്പിൾ ടൈംസ് വർക്ക് ചെയ്യാണ്ടിരിക്കാൻ ആ ഇവന്റ് ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ആ മെത്തേഡ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക അതിനെ പ്രിവെന്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ മെത്തേഡ് ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ ഇവന്റ് അകത്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ആയിട്ട് വർക്ക് ചെയ്യും അതുകൊണ്ടാണ് അവിടെ ക്ലിയർ ആയി പോകുന്നത് ഓക്കെ ചില കേസസിൽ അങ്ങനെ വരാം അപ്പം നമ്മളെ ഫോമിനെയും നമ്മളെ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ കോമ്പണന്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അഥവാ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഹലോ ഇപ്പോഴും ക്ലിയർ ആവുന്നുണ്ട് ഒരു പ്രശ്നം ഒന്ന് ഷെയർ ചെയ്തേ നോക്കട്ടെ even Yeah. ആ കാണുന്നുണ്ട് കൊടുക്ക ക്ലിയർ ആയില്ലല്ലോ അവിടെ റീഫ്രഷ് ചെയ്യുമ്പോഴല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് റീഫ്രഷ് ആവണ്ടെന്ന് ഞാൻ ചോദിച്ചേ ആ അങ്ങനെയാണ് ആ ഇല്ല ഇല്ല ആ ഓക്കെ നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ പോകും കേട്ടോ കാരണം കോമണന്റ് അല്ലേ അവിടെ ഒരു ഓട്ടോമാറ്റിക് റീഫ്രഷ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ റീഫ്രഷ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഇവന്റിനെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എടുത്ത് ഇവിടെ പ്രിവെന്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അത് റിയാക്റ്റീവ് ഫോം ആയതുകൊണ്ടാണ് അന്ന് ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇനി ഇല്ലെങ്കിലും നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എപ്പോഴും നിങ്ങൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവന്റ് കോൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ആ പോയിന്റ് ഒന്ന് നോട്ടിട്ട് വെക്കാം ഇപ്പൊ നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോ നമുക്ക് ഈ സ്റ്റേറ്റിന്റെ അകത്ത് നമുക്ക് വേണ്ട ഡാറ്റാസ് ഒക്കെ കിട്ടുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി ഈ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എ പി ഐ കോൾ ചെയ്യുക എ പി ഐ കോൾ ചെയ്തിട്ട് ആ ഡാറ്റനെ എവിടെ എ പി ഐയുടെ കൂടെ ആ ഡാറ്റനെ കൊണ്ടുപോകണ്ടേ അവിടെ നിന്നാലല്ലേ നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെ കൊണ്ടുപോവാ എന്തിന്റെ കൂടെ കൊണ്ടുപോവാ ഡാറ്റനെ റിക്വസ്റ്റിന്റെ റിക്വസ്റ്റിന്റെ എവിടെയാ ഡാറ്റ കൊടുക്കുക റിക്വസ്റ്റിന്റെ എ പി ഐ റിക്വസ്റ്റിന്റെ എവിടെയാ ഡാറ്റ കൊടുക്കുക ഒരു എ പി ഐ റിക്വസ്റ്റിന് എന്തൊക്കെ പോർഷൻസ് ഉണ്ട് ഹെഡറും ബോഡിയും അതിൽ നമ്മൾ ഈ ഡാറ്റ എങ്ങോട്ട് ഏത് വഴിയാ പാസ് ചെയ്യണ്ടേ എന്തല്ലേ പാസ് ചെയ്യണ്ടേ പോസ്റ്റ് ചെയ്യാനുള്ള ഡാറ്റ ബോഡി ഡാറ്റ പാസ് ചെയ്യും അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ആദ്യം റിക്വസ്റ്റ് വേണം ഓക്കെ അതായത് അതിന്റെ എ പി ഐ വേണം നമ്മൾ എ പി ഐ ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് അത് ആദ്യം ചെയ്യാം സെർവർ എടുത്തേ സെർവറിന്റെ അകത്ത് അതിനുള്ള മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ത് ടൈപ്പ് മെത്തേഡ് ആയിരിക്കും വരിക പോസ്റ്റ് പോസ്റ്റ് സെർവർ ഡോട്ട് പോസ്റ്റ് ഇനി ഇവിടെ പാത്ത് വേറെ കൊടുക്കണം അപ്പൊ ഞാന് പാത്ത് ഞാന് സ്റ്റോർന്ന് കൊടുക്കാം അല്ലെങ്കിൽ ആഡ് ആഡ് എംപ്ലോയി കൊടുത്താൽ മതി ആഡ് എംപ്ലോയി റിക്വസ്റ്റ് റെസ്പോൺസും ഉണ്ടാവും ഇതൊന്നും അല്ല കോൾ ചെയ്യേണ്ടത് ഇവിടെ കോൾ ചെയ്യേണ്ട മെത്തേഡ് വേറെ ആയിരിക്കും കേട്ടോ നമുക്ക് മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് കോൾ ചെയ്യാം പാത്തൊന്ന് മാറ്റി കൊടുത്താൽ മതി ഓക്കെ നമുക്ക് ലോജിക് എന്ന് പറഞ്ഞ ഫയലിൽ നമുക്ക് അതിനുള്ള ലോജിക് ക്രിയേറ്റ് ചെയ്യണം ലോജിക് ക്രിയേറ്റ് ചെയ്യാൻ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാതെ കോൺസ്റ്റ് ആഡ് എംപ്ലോയി എന്തൊക്കെയായിരിക്കും ഈ ഫംഗ്ഷന് വരുന്ന ആർഗ്യുമെന്റ്സ് ഒരു എംപ്ലോയിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആർഗ്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും യൂസർ നെയിം യൂസർ നെയിം മാത്രമേ ഉള്ളോ നോക്കി പുതിയൊരു ഡാറ്റ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഡാറ്റ കൊടുക്കാം ഐ ഡി യൂസർ നെയിം ഏജ് ഡെസിഗ്നേഷൻ സാലറി ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം അത്രയും ഡാറ്റ നമുക്ക് എവിടെ നിന്ന് കിട്ടും ഫ്രണ്ട് എൻഡിൽ നിന്ന് കിട്ടും പിന്നെ ഇവിടെ ഐ ഡി നമ്മൾ കൊടുക്കണം ഐ ഡി നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതിന് നമ്മൾ യൂണിക് ആയിട്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ഈ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ജനറേറ്റ് ചെയ്യണം ഫ്രണ്ട് എൻഡിൽ ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും ഡാറ്റാസ് ആണ് കൊടുക്കേണ്ടത് അപ്പൊ ഇത്രയും ഡാറ്റാസിന് വേണ്ടിയിട്ടുള്ള ആർഗ്യുമെന്റിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം അപ്പൊ നമ്മൾ ആർഗ്യുമെന്റ് യൂസ് ചെയ്യുമ്പോൾ സെയിം ഈ വേരിയബിൾ തന്നെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ കീ വാല്യൂ പെയർ ഡിഫറെന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ ഇവിടെ നിങ്ങൾ മോങ്കോ ഡി യൂസ് ചെയ്തിട്ടുള്ള കീ ഇല്ലേ അത് തന്നെ ആർഗ്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സുഖമായിരുന്നു ഓക്കെ അപ്പൊ അതിനെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ ഐ ഡി യൂണിയം ഏജ് ഡെസ്റ്റിനേഷൻ സാലറി അതേ ഓർഡറിൽ കൊടുത്തു ഐ ഡി യൂണി ഏജ് ഡെസിഗ്നേഷൻ സാലറി സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് നോക്കി കൊടുക്കണം കേട്ടോ ഇതാണ് ആർഗ്യുമെന്റ്സ് ആയിട്ട് വേണ്ടത് ഓക്കെ ഇനി ഒരു എംപ്ലോയിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പുതിയൊരു എംപ്ലോയിനെ നമ്മൾ ഡാറ്റാബേസിലോട്ട് ആഡ് ചെയ്യാണ് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ ആ ഓൾറെഡി ആ ഐ ഡി അവിടെ ഉണ്ടോ അതായത് ആ ഓൾറെഡി ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് അവിടെ പ്രസന്റ് ആണോ അല്ലയോ നോക്കണം അപ്പൊ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ അയാളെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്താ നമ്മുടെ കയ്യിലുള്ളത് എന്താ ഉള്ളത് ഐ ഡി അപ്പൊ ഐ ഡി എവിടെ ഉണ്ടോ നോക്കിയാൽ മതി നമ്മളുടെ ഡാറ്റാബേസിൽ ഉണ്ടോ നോക്കിയാൽ മതി എങ്ങനെയാ നമ്മൾ ഒരു ഐ ഡി ഡാറ്റാബേസിൽ ഉണ്ടോ നോക്കുക അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ പിന്നാണോ ഡാറ്റാബേസിലാണ് നോക്കുന്നത് നമ്മളുടെ മോങ്കോ ഡി ബിയിൽ മോങ്കോ ഡി ബിയിൽ ഒരു ഡാറ്റ ഉണ്ടോ എന്ന് എങ്ങനെയാ നോക്കുക ഫൈൻഡ് ആണോ ഫൈൻഡിന്റെ ഔട്ട്പുട്ട് എന്താ വരിക മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് അല്ലേ വരിക നമുക്ക് ഒരാളല്ലേ വേണ്ടേ ഒരു ഒബ്ജക്റ്റ് അല്ലേ സെർച്ച് ചെയ്യണ്ടേ അപ്പൊ ഏതാ യൂസ് ചെയ്യണ്ടേ ഫൈൻഡ് വൺ ഓക്കെ ബാങ്ക് ചെയ്തെന്ന് ഓർമ്മയില്ലേ പോയിന്റ് വൺ ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോ ഡി ബി ഡോട്ട് കളക്ഷൻ നെയിം എംപ്ലോയി കളക്ഷനിലാണ് ചെയ്യേണ്ടത് ഫൈൻഡ് വൺ മെത്തേഡ് ഫൈൻഡ് വണ്ണിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട എന്താണ് സെർച്ച് ചെയ്യേണ്ട ഒബ്ജക്റ്റ് അപ്പൊ നമുക്ക് ഐ ഡി ആണ് സെർച്ച് ചെയ്യേണ്ടത് അപ്പൊ ഐ ഡിന്റെ കീ ആയിട്ട് നിങ്ങൾ എന്ത് കൊടുക്കണം ഇവിടെ നിങ്ങൾ ഐ ഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കീ ഐ ഡി തന്നെയാണ് ഓക്കെ ഇനി അതിന്റെ വാല്യൂ ആണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത് അപ്പൊ ഐ ഡി കീ ആയിട്ട് കൊടുക്കുക വാല്യൂ ഇവിടെ വരുന്ന ആർഗ്യുമെന്റ് കൊടുക്കണം ഈ ആർഗ്യുമെന്റും കീയും സെയിം അല്ലേ അപ്പൊ എന്ത് കൊടുത്താൽ മതി ഐ ഡി കൊടുത്താൽ മതി ഓക്കെ അപ്പൊ അങ്ങനെ ഒരാൾ അതിന്റെ അകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടും ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ ആക്സ് ചെയ്യണം ഈ ഫൈൻഡ് വൺ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് മെത്തേഡാ ഫൈൻഡ് വൺ എന്ത് മെത്തേഡാ സിംഗ്രൺസ് ആണോ സിംഗ്രൺസ് ആണോ ആ സിംഗ്രൺസ് അല്ലേ ഇത് സെർവർ അല്ലേ നമ്മൾ ഡാറ്റാബേസ് അല്ലേ ചെക്ക് ചെയ്യുന്നത് അപ്പൊ അസിങ്ക്രണസ് ആണ് അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ആക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഡോട്ട് ഡെൻ ഡോട്ട് ഡെന്നിൽ ആക്സ് ചെയ്യുക അങ്ങനെ ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ടോ നോക്കുക അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഔട്ട്പുട്ട് വരികയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു ഇനി ഇപ്പോ അവിടെ ഞാൻ ചെയ്തിട്ട് ചെയ്യാട്ടോ നോക്ക് ഇപ്പോ അവിടെ ഈ ഒരു ഐഡിയയിലുള്ള ആള് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ടിന്റെ അകത്ത് എന്തുണ്ടാവും അയാളുടെ ഒബ്ജക്റ്റ് ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിലോ അയാളുടെ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല ഓക്കെ അപ്പൊ അങ്ങനെ ഒരാള് നമ്മുടെ ഡാറ്റാബേസിൽ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒബ്ജക്റ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർ ഔട്ട്പുട്ട് ഉണ്ടാവും പക്ഷെ അതിനകത്ത് ഒബ്ജക്റ്റ് ഒന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പൊ നമ്മള് അയാൾ അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി ആ ഒബ്ജക്റ്റ് ട്രൂ ആണോ നോക്കിയാൽ മതി ഇഫ് റിസൾട്ട് അപ്പൊ അതിന്റെ അകത്ത് ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വരും ഇഫിന്റെ അകത്ത് ട്രൂ വരും റിസൾട്ടിന്റെ അകത്ത് ഒബ്ജക്റ്റ് വരും അപ്പൊ ട്രൂ വരും നള്ളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൾസ് ആണ് വരാം അപ്പൊ അങ്ങനെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ എംപ്ലോയി ഓൾറെഡി പ്രസന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റാറ്റസും മെസ്സേജും സെൻഡ് ചെയ്യണം ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ റിട്ടേൺ കൊടുക്കാണ് റിട്ടേൺ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് കോഡ് വേണം സ്റ്റാറ്റസ് കോഡ് എന്തായിട്ടാ സെൻഡ് ചെയ്യണ്ടേ ഇത്ര കൊടുക്കണ്ടേ ടു ഹൺഡ്രഡ് ആണോ സക്സസ് ആവുന്ന കേസാണോ ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ നോട്ട് ഫോർ കൊടുത്തു ഞാൻ ഇനി ഒരു മെസ്സേജും കൊടുക്കണം എന്താ മെസ്സേജ് കൊടുക്കണ്ടേ അപ്ലൈ ഇഫ് ട്രൂ ആവാ ഓൾറെഡി ആ എംപ്ലോയി അല്ലേ അപ്പോ എംപ്ലോയി ഓൾറെഡി എക്സിസ്റ്റ് ഇത് കൊടുത്തു ഇനി അത് ട്രൂ അല്ല ഫോൾസ് ആണ് എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ ആ എംപ്ലോയിയുടെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെ ആ എംപ്ലോയിയുടെ ഒബ്ജക്റ്റ് ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഒരു റെഫറൻസ് വേണ്ട ആദ്യം ഞാൻ കോൺസ്റ്റ് ന്യൂ എംപ്ലോയിന്ന് കൊടുത്തു ഈക്വൽ ടു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമ്മളുടെ കളക്ഷനിൽ നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെയാ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാ ന്യൂ ന്യൂ ന്യൂ ബി ബി ഡോട്ട് കളക്ഷന്റെ നെയിം ഏത് കളക്ഷന്റെ ഒബ്ജക്റ്റാ ക്രിയേറ്റ് ചെയ്യേണ്ടേ എംപ്ലോയി ഇനി അയാൾക്ക് നമുക്ക് കുറച്ച് ഡാറ്റ കൊടുക്കണ്ടേ ആ ഡാറ്റ അതായത് പുതിയൊരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മൾ കുറച്ച് ഡാറ്റാസ് കൂടെ കൊടുക്കുന്നുണ്ട് ആ ഡാറ്റ കൂടെ ഇവിടെ കൊടുക്കണം ഓക്കെ അപ്പൊ ഞാനിവിടെ ഒന്ന് കൊടുക്കുന്നത് അയാളുടെ ഇവിടെ നമുക്ക് എന്തൊക്കെ കീ വേണമെന്ന് ആലോചിച്ചപ്പോ എന്തൊക്കെ കീ വേണം ഐ ഡി വേണം യൂണിയം വേണം ഏജ് വേണം ഡെസിഗ്നേഷൻ വേണം സാലറി വേണം അപ്പൊ ഇത്രയും ഡാറ്റാസ് നമ്മൾ കീ ആയിട്ട് യൂസ് ചെയ്യണം ഓക്കെ ഐ ഡി അതിൻ്റെ അകത്ത് വാല്യൂ കൊടുക്കണം കേട്ടോ കൊടുക്കണം പിന്നെ യൂണിയം eight, designation, key എല്ലാം സെയിം ആവണം സാലറി ഓക്കെ അതായത് നമ്മൾ ഇതിന്റെ ഡാറ്റാബേസിന്റെ അകത്ത് സ്കീം ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ ഈ കീ ഒക്കെ അതിന്റെ അകത്ത് ഉണ്ടായിരിക്കണം ഇനി ഇതിന്റെ വാല്യൂസ് ആയിട്ട് വരേണ്ടത് എന്തൊക്കെയാണ് റിയൽ ആയിട്ടുള്ള ഡാറ്റ അയാളുടെ റിയൽ ആയിട്ടുള്ള ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ഇത്രയും ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്തത് അപ്പൊ നമ്മൾ എന്താ കൊടുക്കണ്ടേ ഈ യുനെയിം ആണ് വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത് ഐഡിക്ക് വാല്യൂ ആയിട്ട് ഐ ഡി തന്നെ യുനെയിമിന്റെ വാല്യൂ ആയിട്ട് യുനെയിം ഏജിന്റെ വാല്യൂ ആയിട്ട് ഏജ് അപ്പൊ കീയും വാല്യൂ സെയിം ആവില്ലേ അല്ലേ ഞാനിവിടെ ഐ ഡി യുനെയിം ഇങ്ങനെ കൊടുക്കുമ്പോൾ കീയും വാല്യൂ സെയിം അല്ലേ കീയും വാല്യൂ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൊടുത്താൽ പോരെ രണ്ടെണ്ണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ കീയും വാല്യൂ സെയിം ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ നിങ്ങളോട് പറഞ്ഞേ അവിടെ നിങ്ങൾ ആർഗ്യുമെന്റ് യൂസ് ചെയ്യുമ്പോൾ ആ കീ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് എറർ വരാനുള്ള ചാൻസ് കുറയും ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമല്ല അത് നമ്മളുടെ ഡാറ്റാബേസിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഡാറ്റാബേസിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടേ നമ്മൾ അതിനെ സേവ് ചെയ്യണ്ടേ ഡാറ്റാബേസിൽ റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനെ സേവ് ചെയ്യണം നിങ്ങൾക്ക് നോഡ് ഒരു ഓർമ്മയില്ല കേട്ടോ നോട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ കയറിപ്പോയ ഒരു പത്തോ പതിനഞ്ചോ പോയിന്റ് ഇതിനകത്ത് പഠിക്കാണ്ടാവുള്ളൂ എല്ലാ പ്രോഗ്രാമിലും ഇതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക അത് പഠിക്കണം അത് പഠിച്ചാൽ മതി നോടിനെ പക്ഷെ നിങ്ങൾ അത് ഒഴിവാക്കുകയാണ് ന്യൂ എംപ്ലോയി ഡോട്ട് സേവ് ഓബ്ജക്റ്റിനെ സേവ് ചെയ്യുക അപ്പോൾ അത് നമ്മളുടെ ഇതിൻ്റെ അകത്ത് പോയിട്ട് സേവ് ആവും ഇനി സേവ് ചെയ്തിട്ട് എനിക്ക് ഒരു റിട്ടേൺ ഇവിടെ കൊടുക്കണം റെസ്പോൺസ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ഞാൻ റിട്ടേൺ ചെയ്യണം റിട്ടേൺ ചെയ്യുന്ന ഒബ്ജക്റ്റ് സ്റ്റെപ്സ് കോഡ് എന്ന് വരാം എന്ന് വരാം മെസ്സേജ് എന്ത് കൊടുക്കാം employee added successfully എടുത്തോ ഇനി ഈ ഫംഗ്ഷൻ നമ്മൾ എന്തുകൂടെ ചെയ്യണം ഇവിടുന്ന് എക്സ്പോർട്ട് കൂടെ ചെയ്യണം എന്നാലേ നമുക്ക് വേറെ ഏതെങ്കിലും ഫയലിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്തേ നോട് നന്നായിട്ട് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ആംഗുലാർ ആണെന്നുണ്ടെങ്കിലും റിയാക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആവശ്യമുള്ള സാധനമാണ് നോട് ഒരു കാര്യം കൂടി ഉണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല് ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ടല്ലേ ഈ റിട്ടേൺ അല്ലെങ്കിൽ ഈ റിട്ടേൺ വരിക അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ആൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്തുകൂടെ കൊടുക്കണം ഒരു റിട്ടേൺ കൂടെ കൊടുക്കണം എന്നാലേ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ആൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ ആ വർക്കാണ്ട് കൊടുക്കുക Gracias. നിങ്ങൾക്ക് ഇതിൽ അറിയാത്ത സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ കമന്റ് ചെയ്ത് ഇടുക എന്താണ് ഫൈൻഡ് ഓൺ ചെയ്യുന്നത് പിന്നെ എന്താണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ക്രിയേറ്റിംഗ് ഇവിടെ saved object in database. എംപ്ലോയി മോഡലിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ടിനകത്ത് ഫംഗ്ഷൻ നെയിം കൊടുക്കണം കേട്ടോ താഴെ എക്സ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് നമ്മളുടെ മെയിൻ പേജിൽ ഇൻഡെക്സിന്റെ അകത്ത് അതിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇൻഡെക്സിൽ ആലോചിക്കുന്ന കോൾ ചെയ്യാം ഓക്കെ ഇനി ഒരു പാത്തിൽ ഒരു റിക്വസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ലോജിക്കിന്റെ അകത്ത് നിന്ന് കോൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ ആണ് ആഡ് എംപ്ലോയി എന്ന് പറയുന്ന ഫംഗ്ഷനെ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് അത് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നോക്കി ഐ ഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ യൂനെയിം നെയിം ഏജ് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ആ റിക്വസ്റ്റിന്റെ എവിടെയാണ് വരിക റിക്വസ്റ്റിന്റെ ബോഡിയിലാണ് വരിക ഓക്കെ അപ്പൊ ആ റിക്വസ്റ്റിന്റെ ബോഡിയിൽ നമ്മൾ അത്രയും ഡാറ്റ കൂടെ പാസ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ ആ റിക്വസ്റ്റിന്റെ ബോഡിയിൽ നമ്മൾ ആ ഡാറ്റ എടുക്കണം റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട് നമ്മൾ ആ ഡാറ്റേനെ കൊടുക്കുന്ന കീ ഏതാണോ അതാണ് നമ്മളോട് കൊടുക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഇതുവരെ ബോഡിക്ക് സെൻഡ് ചെയ്യാനുള്ള ഡാറ്റ ഫ്രണ്ട് എൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അവിടെ കൊടുക്കുന്ന കീ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഐ ഡി ആ സെയിം കീ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അവിടെ സെൻഡ് ചെയ്യുമ്പോൾ സെയിം കീ യൂസ് ചെയ്താൽ മതി നിങ്ങൾ നോക്കണം ഓക്കെ ഐ ഡി കൊടുക്കുക പിന്നെ റിക്വസ്റ്റ് ഡോട്ട് ബോഡിയുടെ അകത്തുനിന്ന് യൂനെയിം യൂനെയിം ഞാൻ യൂനെയിം തന്നെ എടുത്തു പിന്നെ റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട് എയ്റ്റ് റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട് ഡെസിഗ്നേഷൻ request dot body dot ഇനി എന്താ കൊടുക്കാല്ലേ ഡെസിഗ്നേഷൻ കഴിഞ്ഞാൽ ഏജ് ആണോ സാലറി സാലറി അല്ലേ ഇത്രയും ഡാറ്റാസ് ആണ് മുടിയിടാത്ത നമ്മൾ പാസ് ചെയ്യേണ്ടത് അങ്ങനെ ഔട്ട്പുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ന് വെച്ച് റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇതന്നെ വെച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇതന്നെ വെച്ചെടുത്തിട്ട് അങ്ങനെ റിസൾട്ടിനെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റിൽ സ്റ്റോർ ചെയ്യുക അതിനെന്ത് ചെയ്യുക സ്റ്റാറ്റസ് കോഡ് ചേഞ്ച് ചെയ്തിട്ട് ജേസൺ കണ്ണിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇത് കൊടുത്തേ ഈ എന്നെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ എന്നെ യൂസ് ചെയ്യാൻ നോക്കിയാൽ മതി എന്താ വിളിച്ചോ ശരിയല്ലേ ഇനി ഇങ്ങനെ റിക്വസ്റ്റ് നമ്മൾ എവിടുന്ന് ക്രിയേറ്റ് ചെയ്യണം നമ്മളെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണം ഫ്രണ്ട് എൻഡിൽ ഇതുപോലെ ഒരു പാത്തിൽ ഒരു റിക്വസ്റ്റ് വന്നാലാണ് ഈ ഒരു ലോജിക്ക് വർക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഫ്രണ്ട് എൻഡിൽ ചെയ്യാനുള്ള ബാക്കി കാര്യം ചെയ്യാം ഫ്രണ്ട് എൻഡിൽ ഇപ്പൊ നമ്മള് ആ ഡാറ്റ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഡാറ്റ ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് പക്ഷെ ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാല് നമ്മളുടെ യൂണിക് ആയിട്ടുള്ള ഐ ഡി നമ്മൾ ജനറേറ്റ് ചെയ്യണം ഐ ഡിയുടെ അകത്തപ്പോ ഡാറ്റ ഇല്ല ഓക്കെ അപ്പൊ ആദ്യം ഐ ഡി കൂടെ നമ്മൾ എന്ത് ചെയ്യണം ജനറേറ്റ് ചെയ്യണം അപ്പൊ യൂണിക് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഐ ഡി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറി ഉണ്ട് അതാണ് യു യു ഐ ഡി യുണീക്ക് യൂസർ ഐ ഡി എന്ന് പറയുന്ന ഒരു ലൈബ്രറി യു യു ഐ ഡി അത് വെച്ചിട്ടാണ് നമുക്ക് യു യുണീക്ക് ഐ ഡിസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമല്ല വേറെയും കുറെ ഉണ്ട് ഓക്കെ ഇപ്പൊ യു യു ഐ ഡി ഉണ്ട് പിന്നെ ഷോർട്ട് ഐ ഡി അങ്ങനെ കുറെ ലൈബ്രറീസ് ഒക്കെ ഉണ്ട് അതിൽ ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ യു യു ഐ ഡി ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ unique ID generation. UUID. Library used to create ID uniquely. create unique ID document. ഓക്കെ ഇപ്പൊ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിന് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്ത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് എൻ പി എം ഇൻസ്റ്റാൾ യു യു ഐ ഡി ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം എവിടെയാ വേണ്ടത് അവിടെ ഇമ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടത് അഡ്മിൻ്റെ പേജിലാണ് വേണം അതിനെന്ത് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുക യു യു ഐ ഡി കൊടുക്കുക സെക്ഷൻ വരേണ്ടതാണ് ഇത് ഇമ്പോർട്ട് കോഡ് ഒന്ന് നോക്കട്ടെ സോറി ഡോ നിങ്ങൾ കമാൻഡ് കൊടുത്ത ചെറിയൊരു തെറ്റുണ്ട് എൻ പി എം ഇൻസ്റ്റാൾ റിയാക്റ്റീവ് യു ഐ ഡി ആണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ റിയാക്റ്റ് കൊടുത്തില്ല പിയാറ്റ് ഹൈഫൺ യു യു ഐ ഡി ആണ് ആ കമാൻഡ് ഒന്ന് നോട്ടിൽ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ പാക്കേജ് ഡോട്ട് ജേസൺ എന്ന് എടുത്തു നോക്കി റിയാക്ട് യു ഐ ഡി വന്നിട്ടില്ലേ എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും യു യു ഐ ഡി ഇൻസ്റ്റാൾ ഇപ്പൊ ഇമ്പോർട്ട് ആവുന്നുണ്ട് സോറി നമ്മൾ ഇവിടെ അല്ലല്ലോ അഡ്മിനിലല്ലോ വേണ്ടത് ആഡ് എംപ്ലോയിലല്ലേ വേണ്ടത് പേജ് മാറി ആഡിൽ ക്രിയേറ്റ് ചെയ്യണേ ആഡിൽ ഇമ്പോർട്ട് ചെയ്താൽ മതി ഇനി ഒന്ന് നോക്ക് കേട്ടോ അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാം ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി ജസ്റ്റ് കൺസോൾ ലോഗിന്റെ അകത്ത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ടേ ഇപ്പൊ യു യു ഐ ഡി എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട് ഇൻബിൽഡ് ആയിട്ട് വരുന്ന മെത്തേഡ് അതിനെ കോൾ ചെയ്താൽ മതി അത് കോൾ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്തോളും നമുക്ക് യൂണിക് ആയിട്ട് ഐ ഡി ജനറേറ്റ് ചെയ്ത് തരും ഇനി നമുക്ക് ആ ജനറേറ്റ് ചെയ്യുന്ന ഐ ഡി എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് കാണിച്ചു തരാം നോക്കി ഇങ്ങനെയാണ് ആ ഐ ഡി ഉണ്ടാവുക ഇത്രയും ലെങ്തിലായിരിക്കും ഉണ്ടാവുക നമുക്ക് ഇത്രയും ലെങ്ത് ഒരു ഐ ഡി ആവശ്യമുണ്ടോ ഇല്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് നമുക്ക് വേണ്ട സ്ലൈസ് ചെയ്തെടുത്താൽ മതി ഇതൊരു സ്ട്രിങ് ആയിട്ടാണ് കിട്ടുക അതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക സ്ലൈസ് ചെയ്തെടുക്കുക നമുക്ക് വേണ്ട പോർഷൻ മാത്രം എടുക്കുക ഇത്രയും വലിയൊരു ഐ ഡിന്റെ ആവശ്യമില്ല നമുക്ക് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇനി സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി സ്ലൈസ് ചെയ്യാൻ ഒരു മെത്തേഡ് പഠിച്ചിട്ടില്ലായിരുന്നോ സ്ലൈസ് എന്ന് പറയുന്ന മെത്തേഡ് കാൽക്കുലേറ്ററിന്റെ അകത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് സെക്കൻഡ് ഇൻഡെക്സ് ഏത് ഇൻഡെക്സ് മുതൽ ഏത് ഇൻഡെക്സ് വരെയാണ് സ്ലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് അപ്പൊ ഞാനിവിടെ എനിക്ക് കുറച്ച് മതി അതുകൊണ്ട് ഞാൻ സീറോ കോമ ത്രീ ഒരു ത്രീ ഡീറ്റ്സ് മതി എനിക്ക് ഞാൻ സീറോ ടു ത്രീ കൊടുത്തു ഓൺലൈൻ ഇല്ല ഓക്കെ അപ്പൊ എനിക്ക് എന്തേ കിട്ടുള്ളൂ മൂന്ന് ഡീറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ കണ്ടോ ഇപ്പൊ ഇങ്ങനെയാണ് യൂണീക് ആയിട്ട് നമുക്ക് ഐ ഡി ജനറേറ്റ് ചെയ്യാം എല്ലാം ജനറേറ്റ് ചെയ്യുന്ന ഓരോ ഐഡിയും കണ്ടോ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്താണ് ഡിഫറെന്റ് ആണ് സെയിം ഐ ഡി വരില്ല ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഐ ഡി വരിക ഓക്കെ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യു യു ഐ ഡി ഓക്കെ പക്ഷെ യു യു ഐ ഡി യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു മെത്തേഡിൻ്റെ അകത്ത് ഇപ്പൊ ഞാനിവിടെ യു യു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ക്രിയേറ്റ് ആയി വരുന്നത് അങ്ങനെയല്ല നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഒരു യു ഐ ഡിനെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ കോമ്പണന്റിന്റെ അകത്താണ് നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളത് അങ്ങനെ ഈ കോമ്പണന്റ് അകത്ത് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ കോമ്പണന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനൊന്ന് ഇൻവോക്ക് ചെയ്ത് നമ്മൾ വെക്കണം ഓക്കെ കോമ്പണന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം അതിനെ ഇൻവോക്ക് ചെയ്യണം പക്ഷെ ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്ന ഈ കോമ്പണന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണോ ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്ന എപ്പോഴാണ് ആ കോമ്പണന്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അപ്പൊ കോമ്പണന്റ് സ്റ്റാർട്ട് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ പക്ഷെ നമുക്ക് എപ്പോഴേ നമ്മൾ ഇൻവോക്ക് ചെയ്ത് വെക്കണം ഈ കോമണന്റ് ക്രിയേറ്റ് ആയി വരുമ്പോൾ തന്നെ അതിനെ ഇൻവോക്ക് ചെയ്ത് വെക്കണം അങ്ങനെയുള്ള കോഡ് നമ്മൾ എവിടെയാണ് കൊടുക്കണ്ടേ യൂസ് എഫക്റ്റിൻ്റെ അകത്ത് അപ്പൊ നിങ്ങൾ യു യു ഐ ഡി കോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോള് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് നിങ്ങൾ കോൾ ചെയ്ത് വെക്കണം പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം യൂസ് എഫക്റ്റിന്റെ അകത്തും ഒന്ന് കോൾ ചെയ്ത് വെക്കണം ഓക്കെ അത് യു യു ഐ ഡി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം അത് ആ കോമണിന്റെ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഇൻവോക്ക് ചെയ്ത് വെക്കേണ്ടതാണ് അപ്പൊ അപ്പൊ ഒന്ന് കോൾ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് അതിനെ എവിടെയാണോ വേണ്ടത് അവിടെ ഒന്ന് കോൾ ചെയ്ത് വെച്ചാൽ മതി ഓക്കെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ജനറേറ്റ് ആയി വരുന്നില്ലേന്ന് എന്നിട്ട് ഞാൻ യൂസഫ് എൻ്റെ അകത്ത് കോൾ ചെയ്ത് സെറ്റ് ചെയ്ത് തരാം കിട്ടുന്നില്ലേ പിന്നെ നമുക്ക് ഇതിനെ യൂസ് അകത്ത് ആദ്യം കോൾ ചെയ്ത് നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഇതിന്റെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ എം ടി ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് യൂസ് അകത്ത് ആദ്യം അതിനെ ഇൻവോക്ക് ചെയ്ത് വെക്കുന്നത് ഇൻവോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പൊ യൂസ് ഹുക്കിന് എന്ത് ചെയ്യാം ഇമ്പോർട്ട് ചെയ്യാം ആദ്യം എന്നിട്ട് ഹുക്കിനെ ഒന്ന് കോൾ ചെയ്യാം യൂസഫെറ്റ് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് യു യു ഐ ഡിനെ ഒന്ന് കോൾ ചെയ്ത് വെച്ചാൽ മതി അതിന് ആദ്യം ഒന്ന് ഇൻവോക്ക് ചെയ്യണം ആ കോമ്പണൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ഇൻവോക്ക് ചെയ്ത് വെക്കുക കാരണം ഫസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ചിലപ്പോൾ എം ടി വാല്യൂ ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഈ യു യു ഐ ഡി അതായത് യു ഈ യുണീക്ക് ആയിട്ടുള്ള ഐ ഡി നമുക്ക് വേണ്ടത് നമ്മളുടെ ഐ ഡി എന്ന് പറയുന്ന വേരിയബിൾ അല്ല സ്റ്റോർ ചെയ്യണ്ടേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റ് ഐ ഡി മെത്തേഡ് വെച്ചിട്ടാണ് അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിവിടെ സെറ്റ് ഐ ഡി കൊടുത്താൽ മതി എന്നിട്ട് കൺസോൾ ലോഗ് ഐ ഡി ചെയ്ത് നോക്കുക ഐ ഡി ഡാറ്റ ഡാറ്റ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് ചെയ്താൽ മതി നിങ്ങൾക്കാരും ശ്രദ്ധിച്ചോ അവിടെ നോക്കി ഞാൻ ആദ്യം ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പൊ എനിക്ക് ഇവിടെ വന്നത് എന്താ എം ടി ആണ് ഓക്കെ പിന്നെയാണ് എന്ത് വരുന്നത് ഐ ഡി വരുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇവിടെ യൂസഫിന്റെ അകത്ത് കോൾ ചെയ്യാൻ പറഞ്ഞ അതിനു വേണ്ടിയിട്ടാണ് പക്ഷെ യൂസഫിന്റെ അകത്ത് കോൾ ചെയ്യുമ്പോഴും ഐ ഡിയുടെ അകത്ത് സ്റ്റോർ ആവുന്നത് ഫസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഐ ഡിയാണ് ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിനെ ഇവിടെ സെറ്റ് ഐ ഒന്ന് കോൾ ചെയ്താൽ മതി പക്ഷെ ഇവിടെ നമ്മൾ സെറ്റ് ഐ ഡി ആ ഐഡിയുടെ അകത്ത് കിട്ടുന്ന റിസൾട്ട് എന്ത് ചെയ്യില്ല എടുക്കില്ല ഇവിടുന്ന് ഉള്ളതേ എടുക്കുള്ളൂ ഈ ബട്ടൺ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ടത് അപ്പൊ ആദ്യം ഇത് ജനറേറ്റ് ആയി വരും ആദ്യം ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും ഐഡിയുടെ അകത്ത് സ്റ്റോർ ചെയ്യും അത് നമുക്ക് എം ടി ആയിട്ട് കിട്ടും ആ എം ടി ആയിട്ട് കിട്ടുന്നതിനെ നമ്മൾ എന്ത് ചെയ്യില്ല യൂസ് ചെയ്യില്ല ഇപ്പൊ കണ്ടോ ഇവിടെ വന്നത് ഏതാണ് ആ കോമണന്റ് ഓപ്പൺ ആവുമ്പോൾ ക്രിയേറ്റ് ആവുന്നത് കണ്ടോ ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഐ ഡി നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അതായത് ഇത് ഞാൻ കൊടുക്കാത്ത ടൈമിൽ ഇവിടെ ഞാൻ സെറ്റ് ഐ ഡിയുടെ അകത്ത് കൊടുക്കാണ്ട് ഡയറക്റ്റ് ഞാൻ ഇവിടെ യു യു ഐ ഡി ആണ് കോൾ ചെയ്തത് അപ്പൊ എന്താ വന്നത് നോക്കുക അപ്പൊ വന്നത് ഇങ്ങനെയാണ് അതായത് ഞാൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എം ടി ആയിട്ടൊരു ഐഡിയ ആണ് അവിടെ ക്രിയേറ്റ് ആയി വരുന്നത് ഇവിടെ ഒന്നും വന്നിട്ടില്ല പിന്നെയും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ ഡാറ്റ വരുന്നുള്ളൂ അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഒബ്ജക്റ്റിന് ഐ ഡി സെറ്റ് ആവുന്ന എന്തായിരിക്കും എം ടി ആയിരിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്തു സെറ്റ് ഐ ഡിനെ കോൾ ചെയ്തു ഓക്കെ അപ്പൊ ഫസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഐ ഡി ഈ യൂസ് എഫക്റ്റിന്റെ അകത്തുള്ള ഐ ഡി ആയിരിക്കും പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്യില്ല നമ്മൾ എവിടെ ജനറേറ്റ് ആവുന്ന യൂസ് ചെയ്യുള്ളൂ ഇവിടെ ക്രിയേറ്റ് ആവുന്ന യൂസ് ചെയ്യുന്നുള്ളൂ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് വെച്ചു ആ എം ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ കൊള്ളുമ്പോൾ ആദ്യം അത് എം ടി പിന്നെ അത് നമ്പറാണ് വന്നത് നേരത്തെ ഇനി ഞാൻ ചെയ്യുമ്പോൾ വരുന്നത് നോക്കുക ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് എവിടെയാണ് യൂസഫിൻ്റെ അകത്ത് ആവുന്നില്ലേ അത് എനിക്ക് വലിയ സ്ട്രിങ് ആയിട്ട് കിട്ടി പക്ഷെ ഇനിയുള്ളതൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ കറക്റ്റ് ഐഡിയ കിട്ടുള്ളൂ എം ടി ഐഡിയ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അത് എം ടി ആയിട്ട് ജനറേറ്റ് ആയി വരും കാരണം ഈ യു യു ഡി ജനറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഐഡി എന്ന് പറയുന്നത് എം ടി ഐ ഡി ആയിരിക്കും അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിനെ നിങ്ങൾക്ക് ഏതാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഒരു മെത്തേഡ് കൂടെ കൂട്ടിയിട്ട് ഇവിടെ യൂസഫിന്റെ അകത്ത് കോൾ വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ വേറെ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ലൈബ്രറീസ് യൂസ് ചെയ്യണം വേറെ ചെയ്ത ചെയ്താലും ചിലപ്പോൾ ഫസ്റ്റ് ഐ ഡി എൻ ടി ആയിട്ട് വരാനാണ് ചാൻസ് അവര് ജനറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സ്ട്രിങ് എം ടി സ്ട്രിങ് ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ ബോഡി ഡാറ്റ കൊടുക്കുന്ന ഡാറ്റ റെഡിയാക്കാം റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം റിക്വസ്റ്റ് വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ട ബോഡി ഡാറ്റ വേണ്ട ഡാറ്റ സെറ്റ് ശരിയാക്കാം ബോഡി ഡാറ്റ ഞാൻ കൊടുക്കേണ്ട ഡാറ്റേന്റെ ഒബ്ജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് ബോഡി എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ബോഡി ഡാറ്റ ഈ ഡാറ്റയാണ് ഞാൻ പാസ് ചെയ്യാൻ പോകുന്ന വേരിയബിൾ കൊടുക്കും അതിന് പകരം ബോഡി ഡാറ്റ എനിക്ക് എന്തൊക്കെ സെൻഡ് ചെയ്യണം ഫസ്റ്റ് സെൻഡ് ചെയ്യേണ്ട എന്താ ഓക്കെ ഫസ്റ്റ് നമ്മൾ ഏത് ഡാറ്റ എടുക്കുന്നത് റിക്വസ്റ്റിന്റെ ബോഡിയുടെ അകത്ത് നിന്ന് ഐ ഡി എന്ന് പറയുന്ന കീന്റെ അകത്ത് നിന്ന് ഐ ഡിനെയാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഐ ഡി എന്ന് പറയുന്ന ഒരു കീന്റെ അകത്ത് ഐ ഡി സ്റ്റോർ ചെയ്യണം ഓക്കെ അപ്പൊ ഇവിടെ ഉള്ള ഐ ഡി ഏത് വേരിയബിൾ ആയിരിക്കുന്നത് ഐ ഡി എന്ന് പറഞ്ഞ വേരിയബിൾ അല്ലേ എടുക്കുന്നത് സ്റ്റേറ്റിൽ എഴുതിയിരിക്കുന്നത് ഇപ്പൊ കീയും വാല്യൂ സെയിം അല്ലേ അല്ലേ അപ്പൊ എന്ത് ചെയ്താൽ മതി കോമ കൊടുത്താൽ മതി ഇനി നെക്സ്റ്റ് ഇവിടെ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് ബോഡിയുടെ അകത്ത് യൂനീം എന്ന് പറയുന്ന ഒരു കീനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ യൂനി എന്ന് പറയുന്ന കീ ആണ് ഇനി പാസ് ചെയ്ത് കൊടുക്കേണ്ടത് യൂനീം യൂനീമിന്റെ വാല്യൂ ഇല്ല സ്റ്റോർ ആയിട്ടുള്ളത് യൂനി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അപ്പൊ കീം വാല്യൂ സെയിം ആണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതന്നെ യൂസ് ചെയ്തു ഇനി അടുത്തത് ഏജ് ഡെസിഗ്നേഷൻ സാലറി അതൊക്കെ ഉള്ളത് എവിടെയാണ് ഏജ് ഡെസിഗ്നേഷൻ ഉള്ളത് ഡെസിക്കിലാണ് സാലറി സാലറി തന്നെയാണ് അപ്പൊ അത് നോക്കിയിട്ട് കൊടുക്കണം ഏജ് കീയും വാല്യൂ സെയിം ആണ് അതുകൊണ്ട് അങ്ങനെ കൊടുത്തു പക്ഷെ ഡെസിഗ്നേഷന്റെ കീയും വാല്യൂ സെയിം അല്ല ഡെസിഗ്നേഷൻ കീ ആയിട്ട് പോകേണ്ടത് ഡെസിഗ്നേഷൻ എന്നാണ് വാല്യൂ ആയിട്ട് വരേണ്ടതോ ഡെസിക് ആണ് അത് നോക്കിയിട്ട് കൊടുക്കണം കേട്ടോ കോമ ഇനി സാലറി സാലറി കീയും വാല്യൂ സെയിം ആണ് അതുകൊണ്ട് ഞാൻ തന്നെ വാസ് ചെയ്തു അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കുക ഡിഫറെന്റ് ആയിട്ടുള്ളത് ഡിഫറെന്റ് ആയിട്ട് തന്നെ കൊടുക്കണം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ കോൾ ചെയ്യുന്നത് തന്നെ കീ ആയിട്ട് കൊടുക്കുക വാല്യൂ ആയിട്ട് ഇവിടെ ഉള്ള നമ്മളുടെ സ്റ്റേറ്റുകൾ കൊടുക്കുക ആ ഡാറ്റ കറക്റ്റ് ആണെന്ന് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കിക്കോട്ടെ ആ ബോഡിനെ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് ഡാറ്റ കൊടുത്തിട്ടൊന്ന് കൺസോൾ ചെയ്ത് നോക്കുക നോക്കി ഒബ്ജക്റ്റ് കറക്റ്റ് കിട്ടുന്നില്ലേ നോക്കുക ഐ ഡി യു നെയിം അനു ഏജ് ട്വന്റി ടു ഒരു മിനിറ്റ് കേട്ടോ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഐ ഡിനെ ഒന്ന് സ്ലൈസ് ചെയ്യണേ ഇല്ലെങ്കിൽ ആ ഐ ഡി ആയിരിക്കും നിങ്ങൾക്ക് വരാം ആ സ്ലൈസ് കോഡ് ഇവിടെയും കൊടുക്കട്ടോ ഇവിടെ എന്താണ് കൊടുത്തത് അത് തന്നെ ഇവിടെ കൊടുക്കാം മതി പേസ്റ്റ് ചെയ്താൽ മതി മിസ് എഫക്റ്റ് എന്നിട്ടൊന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്ക് ഇപ്പൊ വരുന്നുണ്ട് എല്ലാ ഡാറ്റയും വന്നിട്ടില്ലേ നോക്കി യൂസർ നെയിമിൽ തന്നെ അല്ലേ നെയിം വന്നിട്ടുള്ളത് ഏജിൽ തന്നെ അല്ലേ ഏജ് ഡെസിഗ്നേഷനിൽ ഡെസിഗ്നേഷനില്ലേ സാലറി സാലറി ഇല്ലേ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് എ പി കോൾ ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ റിക്വസ്റ്റ് ക്രിയേറ്റ് എ പി കോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ബോഡി റെഡിയായി ഇനി നമുക്ക് എ പി കോൾ ക്രിയേറ്റ് ചെയ്യണം എ പി കോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ലൈബ്രറി വേണം ആക്സ്യൂസ് വേണം അപ്പൊ എന്ത് ചെയ്യാം ആദ്യം ആക്സ്യൂസിനെ ഇമ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ എ പി കോൾ ക്രിയേറ്റ് ചെയ്യാം Axios ഡോട്ട് എന്ത് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണ്ടേ ഏത് മെത്തേഡ് മെത്തേഡ് എ പി കോള പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് യു ആറിൽ യു ആറിൽ കൊടുക്കേണ്ടത് നമ്മളുടെ ഈ സെയിം യു ആറിൽ തന്നെ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക നിന്നിട്ട് പാത്ത് മാത്രം മാറ്റി കൊടുക്കുക ഇറ്റ് എംപ്ലോയി അല്ല ആഡ് എംപ്ലോയി ആണ് നമ്മൾ കൊടുത്ത പാത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള പാത്ത് എന്താണോ അത് കൊടുക്കുക ആഡ് എംപ്ലോയി എന്നിട്ട് ബോഡി ഡാറ്റ എന്ത് വേണം ഡാറ്റ വേണം ഓക്കെ ഇപ്പൊ നമ്മള് ഇവിടെ എ പി ഐ കോൾ ചെയ്തപ്പോ ഈ മെത്തേഡ് എന്ത് മെത്തേഡായി മാറിയിട്ടുണ്ടാവും ഇതെന്ത് മെത്തേഡാ പോസ്റ്റ് അസിൻക്രണസ് ആയിട്ടുള്ള റിക്വസ്റ്റ് അല്ലേ അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും ആ സിങ്ക് അവൈറ്റും ആണെങ്കിൽ യൂസ് ചെയ്തുകൂടെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ടിനെ ഇതിന്റെ റെസ്പോൺസിന് എന്ത് ചെയ്യാം റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ആ സിങ്ക് അവൈറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് കൊടുക്കുന്നതിന്റെ മുന്നേ അസിങ്ക് എന്ന് പറയുന്ന ഒരു കീവേഡ് ആഡ് ചെയ്യണം ഇനി ഇതിൻ്റെ അകത്ത് അസിൻക്രണസ് ആയിട്ടുള്ള കോഡ് എവിടെയാണോ വരുന്നത് അവിടെ എന്ത് ചെയ്യണം അവൈറ്റ് എന്ന് പറയുന്ന കീവേഡും കൊടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവൈറ്റ് ചെയ്യുന്ന കണ്ടന്റ് എന്താണോ എന്ത് ചെയ്യാൻ പറ്റും ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ദെൻ അവൈറ്റും വെച്ചിട്ട് ആ റെസ്പോൺസിൽ എടുക്കും ഓക്കെ ഇത് അസിങ്കണസ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ അസിങ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തു ആർഗ്യുമെന്റ് കൊടുത്തു ഇതിന്റെ തൊട്ട് മുന്നേ എന്നിട്ട് അസിങ്ക്രണസ് ആയിട്ട് കോഡ് എവിടെയാണ് വരുന്നത് അതിന്റെ തൊട്ട് മുന്നേ ആ വെയിറ്റ് കൊടുത്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഔട്ട്പുട്ടിനെ ഡയറക്റ്റ് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തെടുക്കാം ഓക്കെ ഇനി അങ്ങ് റെസ്പോൺസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അലേർട്ടാണ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അലേർട്ടിന്റെ അകത്ത് ആ റെസ്പോൺസിന്റെ അകത്ത് വരുന്ന മെസ്സേജിന് എന്ത് ചെയ്യാം ഡിസ്പ്ലേ ചെയ്യാം റിസൾട്ട് ഡോട്ട് മെസ്സേജ് മെസ്സേജ് വന്ന കീൻ്റെ അകത്തല്ലേ നമുക്ക് അതിൻ്റെ സ്ട്രിങ് നമ്മൾ പാസ് ചെയ്തേ അപ്പം ആ റിസൾട്ടിന്റെ ഒബ്ജക്റ്റിന്റെ അകത്ത് മെസ്സേജ് എന്ന് പറയുന്ന കീനെ കോൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് അലേർട്ടായിട്ട് കാണിക്കാം ഇനി അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം ഞങ്ങളുടെ യൂസർ നെയിം ഇല്ലാത്ത ഇല്ലാത്തൊരാൾ കൊടുക്കണം കേട്ടോ ഞാനിവിടെ വിനയ് നോക്കാം ഏജ് ട്വന്റി സെവൻ ഡെസിഗ്നേഷൻ സാലറി ഫോർട്ടി ഫൈവ് തൗസൻഡ് error ആണ് വന്നത് ആക്സസ് മെസ്സേജ് നെറ്റ്വർക്ക് എറർ access error code error config നമുക്ക് കിട്ടുന്നുണ്ടോ ഓക്കെ ഓക്കെ എന്താന്ന് വെച്ചാലേ ഞാന് ഇവിടെ മോഡൽ ക്രിയേറ്റ് ചെയ്തപ്പോ അതാവാനാണ് ചാൻസ് ഞാൻ നോക്കട്ടെ ഇതിൻ്റെ അകത്തല്ല സെർവറിന്റെ അകത്ത് മോഡല് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഐ ഡി നമ്പർ അല്ലേ കൊടുത്തേ പക്ഷെ ഞാൻ സ്റ്റോർ ചെയ്യുന്ന എന്താണ് സ്ട്രിങ് ആണ് അപ്പൊ അതായിരിക്കാം യെസ് പക്ഷെ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നാണ് Thank Mm-hmm. Narrator result the message. ഞാൻ നേരത്തെ മാറ്റി നോക്കിയാലോ കേട്ടോ നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവില്ല ഞാൻ മാറ്റിയാണ് ഡിഫൈൻ ആഡ് ആയോ നോക്കട്ടെ ഇനി ആഡ് ആയിട്ടുണ്ട് പക്ഷെ റെസ്പോൺസ് എറായിട്ടാണ് വരുന്നത് ആ ഡാറ്റേന്റെ അകത്താണ് മെസ്സേജ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഡാറ്റ എന്ന് പറയുന്ന കീന്റെ അകത്താണ് മെസ്സേജ് വരുന്നത് അപ്പോൾ അത് അലേർട്ട് കൊടുക്കുമ്പോൾ റിസൾട്ട് ഡോട്ട് ഡാറ്റ ഡോട്ട് മെസ്സേജ് കൊടുത്താൽ മതി റെഡിയാവും It was back down. So, let me see. a message in there. സ്പെല്ലിങ് തെറ്റിട്ടുണ്ട് അതാണ് സ്പെല്ലിങ് അവിടെ കൊടുത്ത തെറ്റാണ് അവിടെ ഞാൻ ലോജിക്കില് മെസ്സേജ് ചേർത്ത കൊടുത്ത് ഈ എ എന്ന് വന്നിട്ടുണ്ട് ഇവിടെ എ എന്ന് വന്നിട്ടുണ്ട് അപ്പൊ കറക്റ്റ് വന്നു ചെക്ക് <coughs> ചെയ്ത് നോക്കട്ടോ റിഫ്രഷ് ചെയ്ത് നോക്കണേ ഡാറ്റാബേസ് ഡാറ്റാബേസിൽ വന്നിട്ടില്ലേ നോക്കണം കിട്ടാത്തവര് നേരെ ഇത് നോക്കുക സെർവർ നോക്കുക സെർവറിന്റെ അകത്ത് എന്താണ് എറർ നോക്കുക കേട്ടോ Thank you. ഓൺലൈൻ ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ ഓൺലൈൻ കിട്ടിയോ കിട്ടുന്നില്ല ഷെയർ ചെയ്തേ നോക്കട്ടെ നിന്റെ സെർവർ സെർവറിന്റെ ടെർമിനൽ എന്താണ് ക്രാഷ് ആയത് നോക്കട്ടെ മുകളിലൊക്കെ മുകളിലോട്ടൊക്കെ ഇവിടെ ഇവിടെ ഇവിടെ ഐ ഡി യൂനെയിം കോൺസ്റ്റ് ആഡ് എംപ്ലോയി ഇവിടെ ആരോ ഫംഗ്ഷൻ അല്ലേ ആരോ എവിടെ ലോജിക് എടുക്കുക ലോജിക് ഡോട്ട് ജെസ് ആരുണ്ടല്ലോ ഐ ഡി യൂനെയിം ഏജ് ഡെസിഗ്നേഷൻ സാലറി ഇൻവാലിഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അസൈൻമെന്റോ ഒന്നുകൂടി request സെൻഡ് ചെയ്തേ നീ ഫ്രണ്ടിൽ Thank you. ഇനി ചോറെടുത്തേ ഞാൻ ഇൻഡെക്സ് ഡോട്ട് ചെയ്തെടുത്തേ എടുത്തേ അവിടെ കെറ്റല്ലോ പോസ്റ്റ് അല്ലേ സെർവർ ഡോട്ട് Any other Mm -hmm. Any other other? ആയിരിക്കട്ടെയോ ആര്യ കിട്ടിയോ മിസ് എനിക്ക് ഇന്നലത്തെ കുറച്ച് കംപ്ലീറ്റ് ആവാണ്ടായിരുന്നു ഇൻകംപ്ലീറ്റ് ആണ് അപ്പൊ ഞാൻ ക്ലാസ് കേൾക്കാണ് ശരി ബിരാലിനോ മെസ്സേജ് വരില്ല ഡാറ്റയുടെ ഞാൻ നോക്കി മെസ്സേജ് എങ്ങനെ മിസ് ചെയ്തു മെസ്സേജ് മെസ്സേജ് അലേർട്ട് കാണിക്കുന്നില്ല പക്ഷെ ഡാറ്റാബേസിൽ ഡാറ്റ ആഡ് ആയിട്ടുണ്ട് റീഫ്രഷ് ചെയ്ത് നോക്കിയോ ഡാറ്റാബേസ് ഡാറ്റാബേസിൽ ആഡ് ആയി ഡാറ്റ ആഡ് ആവുന്നുണ്ട് ആഡ് ആവുന്നുണ്ട് ആ പക്ഷെ മെസ്സേജ് അലേർട്ട് കാണിക്കുന്നില്ല ആ നോക്കട്ടെ ഷെയർ ചെയ്തേ കൂടെ എടുത്തേ ഡാറ്റാബേസ് ആഡ് ആയിട്ടുണ്ട് നിന്റെ ഇതൊന്നിട്ട് ലോജിക് എടുത്തേ ലോജിക് ഡോട്ട് ബേസ് ഏതിന്റെ എടുക്കണ്ട ലോജിക് ഡോട്ട് മുകളിലത്തെ ഇഫ് എടുത്ത് എടാ ആ ഡി ബിന്റെ അകത്ത് റിട്ടേൺ കൊടുക്ക് ഡി ബിക്ക് തൊട്ട് മുന്നേ ഇനി നോക്ക് അൺഡിഫൈൻഡ് കോഡ് എടുത്തേ ഫ്രണ്ടിന്റെ കോഡ് എടുത്തേ ഒന്ന് കൺസോൾ ലോഗ് ചെയ്തേ കൺസോൾ ലോഗ് റിസൾട്ട് ചെയ്തേ അലേർട്ടിന്റെ മുന്നെയോ ശേഷമോ എവിടെയെങ്കിലും റിസൾട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക അത് ഓക്കെ ക്ലിക്ക് ചെയ്താലേ വരുന്നുണ്ടാവുള്ളൂ ഡാറ്റ എംപ്ലോയി ആയിട്ട് സക്സസ്ഫുള്ളി എവിടെയാണ് ഡാറ്റ ഡാറ്റേന്റെ അകത്ത് കിടക്കുന്നത് മെസ്സേജിന്റെ അകത്തല്ല നിന്റെ ഡാറ്റേന്റെ അകത്താണ് അപ്പൊ റിസൾട്ട് ഡോട്ട് ഡാറ്റ കൊടുക്കും അലേർട്ടിന്റെ അകത്ത് ഫ്രണ്ടിൽ അലേർട്ടിന്റെ അകത്ത് റിസൾട്ട് ഡോട്ട് ഡാറ്റ ശരി സ്റ്റോപ്പ് ചെയ്തോ ഇനി ആർക്ക് കിട്ടാത്ത ഓൺലൈൻ കിട്ടാത്ത ഷെയർ ചെയ്തേ ആഷിക്കിന് കിട്ടിയോ ആഷിഖ് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് ആ കിട്ടുന്നില്ലേ നീ ഒന്ന് ഓൺലൈൻ കയറി ആ Thank you. This meeting is being recorded. Screen sharing. Screen sharing. Screen sharing. Mm-hmm. employees and the government. ഓക്കെ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ പേജിലല്ല നിൽക്കേണ്ടത് ഈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേജിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ നേരെ എവിടേക്ക് വരണം ഹോം പേജിലോട്ട് വരണം ഓക്കെ അപ്പൊ ഹോം പേജിലോട്ട് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഹോം പേജിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റീഡയറക്ഷൻ ചെയ്യണം നമ്മൾ ആംഗുലാറിൽ റീഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായിരുന്നു യൂസ് ചെയ്ത് നാവിഗേറ്റ് ബൈ യു ആറിൽ യൂസ് ചെയ്ത് ഓർമ്മല്ലേ അതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല നമ്മൾ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്യുമ്പോൾ റിഡാർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതുപോലെ റൗട്ടിംഗ് കൊടുക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇനി അല്ലാണ്ട് റീഡയറക്ഷൻ ചെയ്യാനുള്ള കോഡ് നാവിഗേറ്റ് ബൈ യു ആർ എല്ലിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്ന കോഡ് നമ്മൾ പഠിച്ചിട്ടില്ല അത് നമുക്ക് പഠിക്കണം അതാണ് ഇനി ചെയ്യാനുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം ഓക്കെ 13 and now. Yes, ma'am. Present, ma'am. Vaishak. Aparna. Present, Miss. Fausia. Present, Miss. Prabhijit. Srishma. Present, Miss. Sharon. Present, Miss. करिश्मा अभिजीत नवजोत दीपी प्रसन्न मिस संजय अरुणिमा बिलाल विष्णु అనగా ప్యాక్స్టన్ సాదిక్ అలీ ఆదిత్ ఆకాష్ అశ్విన్ అశ్విన్ Naufel, निशांत सूरज कुमार मेघा प्रेजेंट मैम सूरजस प्रेजेंट मैम अजित कुमार प्रशांत राहुल विशाख Anita, Vivek, Yadu, present, Ashik, present, Miss. Anand Krishnan, present, Miss. Suraj Rajkumar, present. Dino. Ajish. Present. Yasip. Amala. Abhishek. Present, Miss. Abhijit. Midun Sabu. Sri Devi. Present, ma'am. Arya. Present, Miss. Abhijit Ganapati. ദിവ്യ അശ്വതി നിതിൻ ബാക്കി ട്യൂസ്ഡേ നോക്കട്ടോ മൺഡേ ലീവാണ് ട്യൂസ്ഡേ